പ്രിയ സുഹൃത്തുക്കളെ സിഡി ടി ബോംബെയുടെ നാമത്തിൽ നിങ്ങളെ ഞാൻ ഈ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇത് ക്യാമ്പ് സ്റ്റുഡിയോ എന്ന സോഫ്റ്റ്വെയർ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് ഘട്ടം ഘട്ടമായി പഠിപ്പിക്കുന്നു അനിമേഷൻ അവതരിപ്പിക്കുക വഴി അറിവ് നേടുന്നത് കൂടുതൽ കാര്യക്ഷമത ഉള്ളതാക്കുന്നു ഓഡിയോയും വീഡിയോയും ആശയങ്ങൾ കൂടുതൽ തെളിവോടുകൂടി അവതരിപ്പിക്കാൻ കഴിയും സ്റ്റുഡിയോ എന്നത് ഒരു കമ്പ്യൂട്ടർ സ്ക്രീൻ രേഖപ്പെടുത്തുന്നതിനുള്ള സോഫ്റ്റ്വെയറാണ് അത് സ്ക്രീനിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നതിന് സഹായിക്കും കൂടാതെ രേഖപ്പെടുത്തിയ വീഡിയോ പിന്നീട് കാണുന്നതിനും സഹായിക്കും ഇതിന്റെ അർത്ഥം ക്യാം സ്റ്റുഡിയോ നിങ്ങളെ പുതിയ സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകതകൾ അവതരിപ്പിക്കാൻ സഹായിക്കുന്നു ഓഡിയോയും വീഡിയോയും സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും വേണ്ടി ഉണ്ടാക്കാൻ സഹായിക്കുന്നു ആളുകൾക്ക് ട്രെയിനിങ്ങിന് വേണ്ടി ഓഡിയോയും വീഡിയോയും ഉണ്ടാക്കാൻ സഹായിക്കുന്നു ഒരു കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് പഠിപ്പിക്കുന്നു ഐ രൂപത്തിലുള്ള ഫയലിനെ എഫ് അഥവാ ഫ്ലാഷ് രൂപത്തിലാക്കാൻ സഹായിക്കുന്നു അധികം അറിയപ്പെടാത്ത ഈ സോഫ്റ്റ്വെയറിന്റെ ഉപയോഗം വളരെയധികമാണ് മൈക്രോസോഫ്റ്റ് 95 98 മി സീറോ 4.0 എക്സ്പി എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കൂടെ ഉപയോഗിക്കാൻ സാധിക്കും 400 സിക്സ്റ്റി ഫോർ 64 എംബി റാമും 4 ബി ഹാർഡ് ഡിസ്ക് സ്പേസും അത് പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമാണ് ഇത് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് ഇന്റർനെറ്റിൽ നിന്നും ഫ്രീയായി ഡൌൺലോഡ് ചെയ്യാവുന്നതാണ് www.camstudio.org എന്ന സൈറ്റിൽ നിന്നും ഡൌൺലോഡ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ ഡൌൺലോഡ് ചെയ്യാൻ സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് സ്റ്റുഡിയോ നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും ഡൌൺലോഡ് ആയതിനു ശേഷം സ്റ്റുഡിയോ എന്ന ഐക്കണിൽ രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു വിൻഡോ വരും വിൻഡോയുടെ മുകളിൽ വലതുവശത്തായി ഒരു മെനു നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫയൽ എന്ന മെനുവിന് താഴെയായി റെക്കോർഡ് സ്റ്റോപ്പ് പോസ് എക്സിറ്റ് എന്നീ ഓപ്ഷനുകൾ കാണാം അതിനു പകരമായി ചുവന്ന നിറത്തിൽ റെക്കോർഡ് ബട്ടണും ചാരനിറത്തിലുള്ള പോസ് ബട്ടണും നീല നിറത്തിലുള്ള സ്റ്റോപ്പ് ബട്ടണും കാണാം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്ചർ ചെയ്യേണ്ട റീജിയൻ സെറ്റ് ചെയ്യാം അതിനുവേണ്ടി ഏരിയ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട് റീജിയണിന് താഴെയായി മൂന്ന് ക്യാപ്ചർ ഓപ്ഷൻ ഉണ്ട് റീജിയൺ സെലക്ട് ചെയ്ത് റെക്കോർഡിൽ ക്ലിക്ക് ചെയ്താൽ സ്ക്രീനിൽ ഒരു ചതുരാകൃതിയിൽ ക്യാപ്ചർ ചെയ്യേണ്ട സ്ഥലം സെറ്റ് ചെയ്യാൻ കഴിയും ഫിക്സഡ് റീജിയൺ നിങ്ങൾ സെലക്ട് ചെയ്യുമെങ്കിൽ പിക്സൽ രൂപത്തിൽ നിങ്ങൾക്ക് സ്ഥലം സെറ്റ് ചെയ്യാവുന്നതാണ് ഫുൾ സ്ക്രീൻ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മുഴുവൻ സ്ക്രീനും ക്യാപ്ചർ ചെയ്യും എനേബിൾ ഓട്ടോസ്പാൻ എന്നത് സ്റ്റുഡിയോയുടെ മാത്രം പ്രത്യേകതയാണ് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ക്യാപ്ചർ റീജിയൻ കഴ്സർ നീങ്ങുന്നതനുസരിച്ച് നിൽക്കാൻ സഹായിക്കുന്നു സ്ക്രീനിൽ ഏറ്റവും കൂടുതൽ ആക്ഷൻ സംഭവിക്കുന്ന സ്ഥലങ്ങൾ ക്യാപ്ചർ ചെയ്യാൻ ഇത് നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് സ്പീഡും സെറ്റ് ചെയ്യാൻ കഴിയും ഓപ്ഷൻ മെനുവിന് താഴെ വീഡിയോ ഓപ്ഷൻ ഉണ്ട് അത് തിരഞ്ഞെടുത്താൽ റെക്കോർഡ് ചെയ്ത വീഡിയോ ഫയലിനെ കംപ്രസ് ചെയ്ത് ചെറുതാക്കാൻ കഴിയും മൈക്രോസോഫ്റ്റ് വീഡിയോയാണ് സ്ഥിരമായി കിടക്കുന്ന കംപ്രസർ പക്ഷേ നിങ്ങൾക്ക് ഡ്രോപ്പ് ഡൌൺ മെനുവിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കംപ്രസർ അല്ലെങ്കിൽ കൊഡാക് തിരഞ്ഞെടുക്കാം അതുകൂടാതെ ഇന്റർനെറ്റിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യാനുസരണം പലതരത്തിലുള്ള കോഡക്സ് ഡൌൺലോഡ് ചെയ്യാൻ കഴിയും വീഡിയോ ഓപ്ഷൻ സെറ്റ് ചെയ്യുക വഴി നിങ്ങളുടെ വീഡിയോയുടെ ഫയൽ സൈസും അതിന്റെ ക്വാളിറ്റിയും ഫ്രെയിം റേറ്റും ചേഞ്ച് ചെയ്യാൻ കഴിയും ഓട്ടോ അഡ്ജസ്റ്റ് ബട്ടൺ അൺചെക്ക് ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് key frame capture frame playback rate എന്നിവ സെറ്റ് ചെയ്യാൻ കഴിയും ഈ ട്യൂട്ടോറിയൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ മൈക്രോസോഫ്റ്റ് വീഡിയോ കംപ്രസറായി ഉപയോഗിച്ചു കീഫ്രെയിം 5 എന്നും ക്യാപ്ചർ ഫ്രെയിം 200 എന്നും പ്ലേബാക്ക് റേറ്റ് 5 എന്നും സെറ്റ് ചെയ്തു ക്വാളിറ്റി 50 എന്ന് കുറച്ചു എന്റെ അഭിപ്രായത്തിൽ ഒരു നല്ല ഔട്ട്പുട്ട് ക്വാളിറ്റിയുള്ള ഫയൽ സൈസ് ആണിത് ആക്ഷൻ നടക്കുന്ന സ്ക്രീനിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധ കൊടുക്കുന്നതിന് സെറ്റിംഗ് കഴ്സർ ഓപ്ഷൻ സഹായിക്കും ഓപ്ഷന് താഴെയുള്ള കഴ്സർ ഓപ്ഷൻസ് നിങ്ങൾക്ക് കഴ്സർ മറയ്ക്കുന്നതിനും കാണിക്കുന്നതിനുമുള്ള സംവിധാനമുണ്ട് സ്ഥിരമായി ഷോ കഴ്സർ ഓപ്ഷൻ ചെക്ക്ഡ് ആയിരിക്കും മൂന്ന് തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട് ആക്ച്വൽ കഴ്സർ കസ്റ്റം കഴ്സർ അത് നിങ്ങൾക്ക് ഡ്രോപ്പ് ഡൌൺ ബോക്സിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്നും കഴ്സർ ഫോൾഡറിൽ നിന്നും ലോഡ് ചെയ്യാവുന്നതാണ് പിന്നീട് ഈ ബോക്സ് ചെക്ക് ചെയ്യുക കഴ്സറിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ ഹൈലൈറ്റ് ചെയ്യാവുന്നതാണ് ഹൈലൈറ്റ് ചെയ്ത ഭാഗത്തിന്റെ നിറവും അതിന്റെ ഷേപ്പും സൈസും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് കഴ്സറിൽ മാറ്റങ്ങൾ കാണാൻ സാധിച്ചില്ലെങ്കിലും ചെയ്ത വീഡിയോയിൽ ഹൈലൈറ്റഡ് കഴ്സർ കാണുവാൻ കഴിയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് ഒന്ന് അവതരിപ്പിക്കാം തുടക്കത്തിൽ കാംസ്റ്റുഡിയോ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നില്ല ശബ്ദം നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഒരു മൈക്രോഫോൺ ഉപയോഗിക്കേണ്ടതാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു സൌണ്ട് കാർഡും മൈക്രോഫോണും ഇതിനാവശ്യമാണ് ശബ്ദം നിങ്ങളുടെ സ്പീക്കറിൽ നിന്നും നിങ്ങൾക്ക് റെക്കോർഡ് റെക്കോർഡുചെയ്യാവുന്നതാണ് ഇതുകൂടാതെ പ്രോഗ്രാം ഓപ്ഷൻസിന് സബ് ഓപ്ഷൻസും ഉണ്ടാകും ഈ ഓപ്ഷനുകൾ കാംസ്റ്റുഡിയോ എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് കസ്റ്റമൈസ് ചെയ്യാനാകും കാംസ്റ്റുഡിയോ ചെയ്യാൻ തുടങ്ങുമ്പോഴോ അവസാനിക്കുമ്പോഴോ നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ കഴിയും മിനിമൈസ് പ്രോഗ്രാം ഓപ്ഷൻ എന്നത് ചെക്ക് ചെയ്യുക റെക്കോർഡിംഗ് തുടങ്ങുമ്പോൾ ഇത് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിനെ ഒരു സിസ്റ്റം ട്രേ ഐക്കോൺ ആക്കി സ്ക്രീനിന്റെ വലതുഭാഗത്ത് മിനിമൈസ് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ രണ്ട് സ്റ്റുഡിയോ ഐക്കോൺ സിസ്റ്റം ട്രേ ൽ കാണാം കാരണം ഞാൻ ഈ ട്യൂട്ടോറിയൽ ഇതുപയോഗിച്ച് റെക്കോർഡ് ചെയ്യുന്നു റെക്കോർഡ് ടു ഫ്ലാഷ് ഓപ്ഷന് ഈ സബ് ഓപ്ഷനുകളുണ്ട് കീബോർഡ് ഷോർട്ട്കട്ട്സിൽ റെക്കോർഡ് പോപ്പ് ടോപ്പ് എന്നിവയ്ക്കുള്ള ഹോട്ട്കീസ് സെറ്റ് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഇതിലേതും ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് കാംസ്റ്റുഡിയോ സോഫ്റ്റ്വെയർ ഉപയോഗത്തിനുള്ള ആവശ്യമുള്ള വിവരങ്ങൾ നൽകിയെന്ന് ഇതുപയോഗിച്ച് നിങ്ങൾക്ക് ഓഡിയോ വീഡിയോ ട്യൂട്ടോറിയൽസും ഓൺലൈൻ വിഷ്വൽ ലേണിംഗ് മൊഡ്യൂൾസും ഉണ്ടാക്കാൻ സഹായിക്കും ഒരിക്കൽ നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പുതിയ ഫീച്ചറോടുകൂടിയ എഡിഷൻ കാണാൻ തോന്നും അതുവരെ കാത്തിരിക്കുക ഇപ്പോൾ വിട പറയുന്നത് സി ഡീപ് ഐഐടി ബോംബെയിൽ നിന്നും ഷീജ